ചിന്നക്കനാലിൽ നിന്ന് പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാടിന് തലവേദനയായി ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ മേഘമല തേനി പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി മേഘമലയിൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് വനംവകുപ്പ് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അരിക്കൊമ്പന്റെ സഞ്ചാരം കണക്കിലെടുത്ത് തേനി ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ജില്ലാ പോലീസ് സൂപ്രണ്ടും നേരിട്ട് മേഘമലയിൽ പരിശോധനയും നടത്തി പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ മേഘമലയിൽ ക്യാമ്പ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ആശങ്ക പരത്തിയിരുന്നു മേഘമല ഹൈവേസ് ഡാമിന് സമീപം കൃഷി നശിപ്പിക്കുവാൻ ആന ശ്രമിച്ചു തൊഴിലാളികളും വനപാലകരും ചേർന്നാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയത് ആന മേഘമലയിൽ ഉള്ളതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ തിരിച്ചെത്തുമെന്നും ഇല്ലെന്നും ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പകർത്തിയതാണ് ദൃശ്യങ്ങൾ മേഘമല ഭാഗത്ത് ആനയുടെ ആക്രമണം നടന്നുവെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ അരിക്കൊമ്പനാണോ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായിട്ടില്ല കേരള തമിഴ്നാട് അതിർത്തി വനമേഖല കേന്ദ്രീകരിച്ചാണ് നിലവിൽ അരിക്കൊമ്പന്റെ സഞ്ചാരം പിടികൂടിയപ്പോൾ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ പരിശോധിച്ച് ആനയുടെ ഓരോ നീക്കവും തമിഴ്നാട് കേരള വനംവകുപ്പുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് മേഘമല അപ്പർ മണലാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് തമിഴ്നാട് വനം വകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് അരിക്കുമൻ സഞ്ചരിച്ചത് നാൽപ്പതിലേറെ കിലോമീറ്ററാണ് നോക്കി നിൽക്കുക കാട്ടുപോത്ത് പുറകെ കുത്താൻ ഓടുവാണോ ബാൻഡ്